ഹായ് വ്യൂവേഴ്സ് എൻ്റെ പേര് ജ്യോതി ജെറോം ഞാനിവിടെ ബിമാക്സ് അക്കാഡമിയിലെ നഴ്സിംഗ് ട്യൂട്ടറാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈസൻസിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ് stages of grief it is developed by doctor Elizabeth Kubler Ross നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് grief means it is an emotional response to a loss പെട്ടെന്നൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഇമോഷണൽ റെസ്പോൺസ് ആണ് ആക്ച്വലി ഗ്രീഫ് ഈ റെസ്പോൺസിനെ ഒരു നിമോണിക് ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ് ഡാഡ here D stands for deny denied means refusal to acknowledge the existence of a situation that is നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ death of a loved one വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഡെത്ത് ആയി പോയി കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിനൈ ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ട് കാണിക്കുന്നു ആ സ്റ്റേജിന് ശേഷം രണ്ടാമത് നമ്മൾ പോകുന്നതാണ് ആങ്കർ അഥവാ നമുക്ക് ദേഷ്യം തോന്നും ആ ദേഷ്യം ഒന്നുകിൽ നമ്മുടെ ഫെയ്ത്തിനോടാവാം അല്ലെങ്കിൽ ദൈവത്തോട് എന്തിന് എനിക്ക് മാത്രം ഇത് തന്നു എന്നോർത്തുള്ള ഒരു ദേഷ്യം തോന്നും മൂന്നാമത് പേഷ്യന്റ് പോകുന്ന സ്റ്റേജാണ് ബാർഗെയിനിങ് ഒരാളുടെ ഡെത്തായി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു സോ ദൈവത്തോട് നമ്മൾ യാചിച്ചു നോക്കും ആ ജീവനെ തിരിച്ചു തരാൻ പറ്റുമോന്ന് പക്ഷെ അത് കിട്ടുന്നില്ല എന്നാവുമ്പോൾ വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് പേഷ്യന്റ് പോകും അതാണ് ഡിപ്രഷൻ അതായത് എനിക്ക് മാത്രം ഇത് സംഭവിച്ചു എന്നോർത്ത് കുറേ കാലം ആ പേഷ്യൻ്റ് ഡിപ്രഷനിൽ തന്നെ സ്റ്റേ ചെയ്യും ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം അല്ലെങ്കിൽ തനിയെ തന്നെ അവർ പ്രീവിയസ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും ഈ ഡാർക്ക് ഡേയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അക്സെപ്റ്റൻസ് ഒരിക്കലും അവരുടെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷനോട് അവർ അക്സെപ്റ്റ് ആവുന്നു ഇതാണ് എലിസബത്ത് കുബ്ല റോസ് ഡെവലപ്പ് ചെയ്ത DABDA or stages of grief ഈ ഒരു ടിപ്പ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള ടിപ്സിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം thank you five years of trustworthy service over five thousand successful candidates Bmax group of institutions for more details log on to www.bmaxacademy.com